Hey guys, it's someone birthday. Let's sing together. One, two, three. Hey guys. Hello. Welcome back to another video. We are the Manglish couple. എല്ലാ കണ്ടു വിശേഷം സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോയുടെ എന്താ എന്ന് ചോദിച്ചാൽ റായൻ്റെ ബർത്ത്ഡേ പക്ഷെ ബർത്ത്ഡേ ബ്ലോഗാണ് നമുക്ക് വേണ്ടെന്ന് പറയാം yeah so basically um, it's our birthday video and it is a very special video as well so we thought we would uh, you know share it with you we have done a few other birthday videos previously but this is something a bit more special uh, so we thought yeah anyways uh, if you are uh, seeing our video for the first time do subscribe to our channel അപ്പോൾ പ്രീവിയസ് വ്ളോഗ്സ് ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അവരത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം yes so we hope you enjoy the video so let's move in to the video happy birthday to you happy birthday happy birthday happy birthday to you Alex everybody thank you thank you thank you enjoy yourself thank you We started the birthday celebrations a few days early by heading to PF Chang's. It was a dinner organized by my parents and bro. We had a really delicious dinner and ended it off with a birthday song from the staff there, and the des- dessert, it was really, really delicious. ഇപ്പം നമ്മൾ നാട്ടിലാണ് നമ്മൾ നാട്ടിലെത്തിയിട്ട് ഇപ്പം രണ്ട് ദിവസമായി അപ്പം ഇന്ന് റയൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ നമ്മൾ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു നമ്മൾ കോട്ടയത്ത് വരെ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു സോ അപ്പോൾ നമ്മളിന്നൊരു ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കോട്ടയത്തോട്ട് പോകുന്ന ബാക്കി എന്തൊക്കെ വിശേഷങ്ങളാണെന്ന് നിങ്ങളായിട്ടിപ്പം ഷെയർ ചെയ്യാം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ അരിയാസിൽ കയറുവാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ടു and we were on the way to Kottayam on the way we picked up Shilpa You may know Shilpa from uh, one of her videos where Sneha was stuck in India and she did a video for her niece's baptism. Yeah, so if you haven't seen that video, the link is above. So നമ്മൾ ശില്പനെ പിക്ക് ചെയ്തിട്ട് we heading to the restaurant അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് രാവിലെ ഫുഡ് കഴിക്കുന്നു പിന്നെ ഞങ്ങൾ അടുത്ത ഫുഡ് കഴിക്കാൻ പോകുന്നു അങ്ങനെയല്ല നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കോട്ടയം വരെ എത്താൻ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ശില്പയ്ക്ക് വേണ്ടി കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയൊക്കെ ആവാറായിരുന്നു ഉച്ച കഴിയാറായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി സോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്തു അപ്പം എപ്പോഴും ഞാൻ ഒരുപാട് കേൾക്കുന്ന ഒരു കോട്ടയത്തെ ഒരു സ്ഥലമാണ് കോ ആൻഡ് കോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കാരണം അവിടെ ഒത്തിരി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആണെങ്കിലും കുറേ ആൾക്കാർ ഈ വീഡിയോ യൂട്യൂബിലാണെങ്കിലും ബ്ലോഗേഴ്സ് ആണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്ന ഞാൻ കാണിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഞാൻ റയനെ കാണിച്ചിട്ടുണ്ട് അപ്പം റയനും അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തോ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞായിരുന്നു ഇങ്ങനൊരു റെസ്റ്റോറൻറ്റ് അപ്പം അറിയായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു സോ ദ ഫുഡ് അറ്റ് കുവൻകോ really really delicious also the vibe there is really really good and it's a really good place to chill and we definitely recommend you all to visit it at least once and check it out yourselves. So we left the restaurant and headed to a charging station. So Sneha's dad has uh, an electric vehicle, and uh, we noticed that the charge was low for us to get back home. So we headed to the charging station, which was right next to a supermarket and a, a kids' playground. So we waited there for the car to charge. നമ്മൾ പള്ളിയിലും കൂടെ പോകണം എന്ന് പ്ലാൻ ചെയ്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ നമ്മൾ മണർകാട് പള്ളി എല്ലാവർക്കും അറിയാവുന്ന പള്ളിയായിരിക്കും അപ്പോൾ പള്ളിയിലായതുകൊണ്ട് നമ്മൾ ഒത്തിരി വീഡിയോസ് ഒന്നും എടുത്തില്ല ചെറിയ ക്ലിപ്സ് മാത്രമേ എടുത്തതേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ പുതുപ്പള്ളി ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ പോയി പുതുപ്പള്ളിയിലും പോയി നമ്മൾ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് ഇറങ്ങി സോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇരുട്ടായി കാരണം കൂടാതെ ഭയങ്കര മഴയായിരുന്നു അന്ന് അപ്പോൾ നമുക്ക് പള്ളിയിൽ കയറാൻ പറ്റുമോയെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ നമ്മൾ പള്ളിയിൽ കയറി അത്രയും നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് നമ്മൾ അവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുവാണ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ക്യൂട്ടി പൈ അറിയായിരിക്കും കോട്ടയത്തെ അപ്പം കോട്ടയത്ത് ക്യൂട്ടി പൈ കയറി നമ്മൾ റേന കേക്ക് വാങ്ങിച്ചു അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഡിന്നർ കഴിക്കണം ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ കാന്താരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കയറിയത് കുഴപ്പമില്ലെന്നേ ഉള്ളായിരുന്നു ഒത്തിരി അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയില്ല എനിക്ക് മാത്രമല്ല കഴിച്ച എല്ലാവർക്കും അത്ര തോന്നി നല്ലതാണെന്ന് തോന്നിയില്ല കുഴപ്പമില്ലായിരുന്നു എന്നേ ഉള്ളൂ പിന്നെ നമ്മൾ അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് നമ്മൾ പോവാണ് നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റൊക്കെ ആയി കാരണം മഴയൊക്കെ ആയിരുന്നു അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി അതിൻ്റെ ബദ്ധിക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് we hope you love this video if you do do like share comment and subscribe and we will see you all on next video bye